കഴിഞ്ഞാല് നമ്മൾ അവരൊക്കെ വിളിച്ച് ചോദിക്കും എന്നിട്ട് അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിനെ പറ്റിയിട്ട് നല്ലതാണോ അങ്ങനെയൊക്കെ ഉള്ള ചോദ്യം ചോദിക്കും അപ്പൊ അപ്പൊ നമ്മൾ ഇതൊക്കെ ചെയ്യും അപ്പൊ അതിന് നമുക്ക് എന്താണ് ഒരു ഇത് കിട്ടാം എന്നാലല്ലേ ഒരു ഫണ്ട് ഉണ്ടാവുള്ള അപ്പൊ നമുക്കൊരു ചാലഞ്ച് പോലെ വെക്കാലോ എപ്പൊ ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിക്കുന്നവര് ബാക്കി വേറെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് പക്ഷെ ഒരു എട്ട് ആൾക്കാരുണ്ടാവും അപ്പൊ അപ്പൊ ഞാൻ നാലാൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യും നീ നാലാൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യും എന്നിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടണമെങ്കിൽ അവർക്കൊരു പ്രൈസ് കിട്ടും മറ്റേ ആൾക്ക് ഓക്കെ ഗൈസ് അപ്പൊ ആദ്യം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പോകുന്നത് സി എ ആണ് അപ്പൊ സി എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടൊക്കെ ഭയങ്കര സന്തോഷിച്ചിട്ടൊക്കെയാണ് ഞങ്ങളത് സംസാരിക്കാം പക്ഷെ ഇപ്പൊ അടുത്തായിട്ട് അവളാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഇതില് അപ്പൊ ഞാ അപ്പൊ അതാണ് ഒരു ജനറൽ ഒരു ഇത് അപ്പൊ നമ്മൾ ഇനി ശരിക്കൊന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ചു നോക്കാം ഹലോ ചേച്ചി അല്ലേ ആ അതെ ഹലോ ഫുഡൊക്കെ കഴിച്ച ആ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അല്ലേ നിങ്ങക്ക് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ ഇതുപോലെയാണ് സി എച്ച് ചേച്ചി പറയാ ചേട്ടന്റെ ഇത് അപ്പൊ ഞങ്ങൾ ഇനി പറയാൻ പോണത് സൈറയാണ് സിയന്റെ അനിയ അപ്പൊ സൈറ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാനെങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വിളിച്ചുണ്ടെങ്കിൽ എപ്പോ നോക്കിയാലും ചോദിക്കാത്ത സാധനം പോലും സംസാരിച്ചിട്ട് എന്റെ അടുത്ത് പറയും അപ്പൊ ഞങ്ങൾ ഫോണിൽ നിന്നൊക്കെ വിളിക്കുമ്പോ നോക്കിയാലും ഇങ്ങനെ സംസാരിക്കും മറ്റേ സി എയുടെ പോലെയല്ല സി എ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു പക്ഷെ സൈറ ആണെങ്കിൽ ഞങ്ങളുടെ സൈറ നേരെ ഓപ്പോസിറ്റ് ആണ് ഇനി അപ്പൊ അവളിങ്ങനെ പറയാന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ഹലോ സൈറല്ലേ ഹലോ ശങ്കച്ചേട്ടനാണോ അതെ എനിക്കറിയായിരുന്നു അറിയായിരുന്നു ഞാൻ ചെന്നാരോട് കളിക്കായിരുന്നു അതെ എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനെ പറ്റി അറിയോ അപ്പോ ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ ഞാൻ പക്ഷെ അത്രേ ഉള്ളൂ ഇതായിരിക്കും ഒന്ന് തോന്നിക്കുന്നത് ഞങ്ങൾക്ക് നമ്മളിങ്ങനെ ഒരു ഓക്കെ ഗൈസ് ഞങ്ങളിപ്പോ ഇവരെ വിളിക്കുന്നത് പറഞ്ഞ ഡുവോൾ എന്നാണ് ഓക്കെ അപ്പൊ ഇനി അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇനി നമ്മൾ സി ആണ് വിളിക്കാൻ പോണത് അതെന്താ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ടോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആ ഞങ്ങൾ എന്ത് ടൈപ്പ് വീഡിയോസ് ഇഷ്ടം നീ നിന്റെ ഇഷ്ടത്തിൽ പറ ഞങ്ങളുടെ ട്രാവൽ വീഡിയോസ് അല്ല വേറെ ഏത് വീഡിയോസ് ഇഷ്ടം ട്രാവൽ ആ ഓക്കെ പിന്നെ ഞങ്ങൾ ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ ഞങ്ങളുടെ ഇതില് ഞങ്ങൾ വീഡിയോ എടുക്കണതിന്റെ എല്ലാത്തിനും ഇല്ല ഇല്ല ഇല്ല ഓക്കെ ഓക്കെ ഇനി സാരയ്ക്കൊന്ന് കൊടുക്കോ സാരയ്ക്കൊന്ന് കൊടുക്കോ ഹലോ സാര യൂട്യൂബ് ചാനൽ അറിയോ ഞങ്ങളെ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടാണോ ഇഷ്ടാണോ ഓക്കെ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും എങ്ങാനും നന്നാക്കണോ ഞങ്ങളുടെ വീഡിയോസില് എന്ത് സേറയ്ക്ക് പിടി കിട്ടുണ്ടാവില്ല bye Sera okay bye Siya bye ചേട്ടൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഉണ്ണി പറഞ്ഞ പോലെ അല്ലായിരുന്നു നെക്സ്റ്റ് പറയാൻ പോണെന്ന് പറഞ്ഞ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ശങ്കുരു ആണ് he's one of my best friend അവന് ആവും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്കറിയില്ല ഹലോ ശങ്കരു നീ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് പിന്നെ എപ്പോഴും കാണാറുണ്ട് നിനക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ പിന്നല്ല എന്റെ സെക്കൻഡ് ഫേവറേറ്റ് ചാനലാണ് ഞങ്ങളുടെ എന്ത് ടൈപ്പ് വീഡിയോസ് ഇഷ്ടം എല്ലാതും ഇഷ്ടമാണ് പിന്നെ കുറച്ച് കൂടുതൽ ഗെയിം വീഡിയോസ് ഇഷ്ടമാണ് ആ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ ഏ ഒന്നും ഇമ്പ്രൂവ് ചെയ്യാനില്ല എല്ലാതും സൂപ്പർ തന്നെയാ എന്നാണ് ശങ്കര് പറയുന്നത് അപ്പൊ ഇനി അവരെങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യാന്ന് നമുക്ക് നോക്കി നോക്കാം video call guys calling call hello hi ഞങ്ങൾക്ക് ഒരു ഇത് ഒരു സർവേ പോലെ നടത്താനുണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഓക്കെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അറിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആ ഞങ്ങൾ കാണാറുണ്ടാ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണോ ഏ ഞങ്ങൾ എന്ത് ടൈപ്പ് വീഡിയോസ് ഇഷ്ടം ഗെയിമിംഗ് വീഡിയോസ് പിന്നെ മറ്റേ എന്താ സിറ്റിയിലെ വീഡിയോസും പിന്നെ ഇച്ചിരി ആ കുക്കറി വീഡിയോസും ഇഷ്ടം ഓക്കെ ഞങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കണേല് എന്താ പറഞ്ഞ ഞങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ ഇല്ല ഓക്കെ അപ്പൊ അത് ചോദിക്കാനാണ് വിളിച്ചത് അപ്പൊ ശരി ശങ്കർ ബൈ ബൈ ഗൈസ് ചെയ്യാൻ പോണത് കുഞ്ഞുണ്ണിയാണ് ഓക്കെ അപ്പൊ ഞാനായിരിക്കും ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ണിയായിരിക്കും ഫോൺ വിളിക്കാം ഓക്കെ നമുക്ക് നോക്കാം ആ ഹലോ കുഞ്ഞു ആ ഹലോ ആ കുഞ്ഞു കേക്കാറില്ലേ ആ കുഞ്ഞു ഹലോ ആ ആ ഇപ്പൊ ആ കുഞ്ഞു ഞാൻ വിളിച്ചതേ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ അറിയോ ആ എന്താ ആ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ കാണാറുണ്ടോ പിന്നെ പിന്നെ ഞങ്ങളുടെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എല്ലാം ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് <laughs> That was the most funniest yet. ഉണ്ണീനെ കൊണ്ട് തുടങ്ങിപ്പിക്കാം അപ്പൊ എന്തെങ്കിലും ദേഷ്യപ്പെടാൻ സാധ്യത ഉള്ളത് കുഞ്ഞുണ്ണ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം അപ്പൊ ശരിക്കുള്ള പേര് ആർദ്രനേന് ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞില്ല അവളെ കുഞ്ഞു എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കാറ് ശരിക്കുള്ള പേര് ആർദ്ര എന്നാണ് why do you need complicated names hello I think you call the wrong person ഞാൻ ഇതിലാണെങ്കിൽ രണ്ട് ഇത് വെച്ചിട്ട് ഇവരുടെ ഇവരുടെ രണ്ട് ഇത് ഓരോന്നും നാട്ടിലത്തെ ഓരോന്നും എടുത്തും അപ്പൊ ഞങ്ങൾ നാട്ടിലത്തെ എടുത്തെന്ന് തോന്നുന്നത് അതുകൊണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ അമ്മാമ്മേനെയാണ് കണ്ടതെന്നാണ് അപ്പൊ ഇനി റിയൽ ലക്ഷ്മിയോഷിനെ വിളിക്കാം റിയൽ കുഞ്ഞുനെ അപ്പൊ ഇത് ഇതാണോ ഹലോ ഹലോ കുഞ്ഞു കേക്കാനില്ല ഹലോ കേക്കാണ്ടോ കുഞ്ഞു കേക്കാനില്ല ഹലോ കേക്കാനില്ല ഹലോ കേക്ക് ആ ഇപ്പൊ കേക്കാണ്ട് ഇപ്പൊ കേക്കാണ്ട് ആ കുഞ്ഞു ഞങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞ ആ ഞങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോനെ പറ്റി ചോദിക്കണം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അറിയോ ആണ് അതന്നെ അതന്നെ ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഇഷ്ടമാണോ ആ ഞങ്ങളുടെ ഏത് ടൈപ്പ് വീഡിയോസ് ഇഷ്ടം ഇഷ്ടം ഡൈസ് പിന്നെ നിങ്ങൾ ഡോണറ്റ്സ് ഒക്കെ ഉണ്ടാക്കണല്ലേ ചോക്ലേറ്റ് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഇംപ്രൂവ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും അങ്ങനെ ഇംപ്രൂവ് ചെയ്യാനുണ്ടോ ഞങ്ങള് ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇംപ്രൂവ് ചെയ്യാനുണ്ടോ റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് പോയി നിൽക്ക നിൽക്ക പിന്നെ വിളിക്കാം ബൈ ഗൈസ് ചേട്ടൻ പറഞ്ഞ പോലെ അല്ലായിരുന്നു റോഡ്സ് കിട്ടുള്ളൂ എന്തായാലും ദേഷ്യപ്പെടും അതിന്റെ പിന്നിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട് വലിയ നല്ല കുഞ്ഞിതായിരിക്കും ഒരു സ്റ്റോറി മുന്നൊരു പാട്ടുണ്ടാക്കാൻ തുടങ്ങി ഏ പാട്ട് വെച്ച് കഴിഞ്ഞാല് ഡിമോണിറ്ററൈസേഷൻ വേണം പാട്ട് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം എന്നിട്ട് ഇത് രണ്ട് പാട്ടുണ്ട് ഉണ്ണി ഉണ്ടാക്കിയത് അതിന്റെ ഞാൻ കുറച്ച് കുറച്ചാക്കിട്ട് സാമ്പിൾ പിന്നെ കാണിക്കാൻ പറയല്ല കേട്ടോ പിന്നെ ഞാൻ ചാറിന്റെ കോപ്പി റൈറ്റിന് കേസൊക്കെ കൊടുത്തിട്ട് ഞാൻ കേട്ടോക്ക് എന്നിട്ട് പറ Oh <laughs> എന്താണ് ഈ കേട്ടിട്ട് അപ്പൊ കഥയുടെ കണ്ടിന്യൂഷൻ എന്താ വെച്ചാല് ഈ പാട്ടാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ഉള്ള എല്ലാവർക്കും ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ നോക്കി അതോടും കൂടി കുഞ്ഞുണ്ണിന്റെ അടുത്തൊരു സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഫുള്ള് പോയി ഇപ്പൊ പക്ഷെ ശങ്കുരു ആണെങ്കിൽ പറഞ്ഞത് ഇങ്ങനെ ആദ്യത്തെ പാട്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷെ രണ്ടാമത്തെ പാട്ട് സൂപ്പറായിരുന്നു ചങ്കാണ് ഈ കുഞ്ഞു അത് ദേഷ്യപ്പെടും അത് എനിക്ക് അറിയായിരുന്നു എന്തായാലും ദേഷ്യപ്പെടും എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ ഉണ്ണി ദേഷ്യപ്പെടാനുള്ള ഓരോ കൊടുത്തു അപ്പൊ നമുക്ക് അടുത്താളുണ്ടോ ചങ്ങാടല്ലോ